നമസ്കാരം ഈ കൊറോണ കാലത്ത് ഈ ഒരു വിഷുബലം പറയണോ വേണ്ടായോ എന്ന് ഞാൻ പലതവണ ഇങ്ങനെ ആലോചിക്കുകയുണ്ടായി ഈ ദുരിതകാലത്താണ് നമ്മൾ ഇതിൻ്റെയൊക്കെ ഫലങ്ങൾ അറിയുകയും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്ന കാലഘട്ടം എന്ന് തോന്നിയതുകൊണ്ട് വിഷുബലം പറയാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും അത് ഈ വീഡിയോ ആക്കി എല്ലാവരുടെയും മുമ്പിൽ സമർപ്പിക്കാമെന്ന് വിചാരിക്കുകയും ചെയ്തു ഇത് പൊതുവായ ഇപ്പൊ നക്ഷത്രങ്ങളുടെ പൊതുവായ ഫലങ്ങളാണ് നമ്മൾ പറയുന്നത് ആ പൊതുവായ ഫലങ്ങൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ അനുഭവയോഗ്യമാകണം അല്ലെങ്കിൽ അനുഭവവേദ്യമാകണം എന്നൊന്നുമില്ല ഇപ്പോ ജനിച്ച സമയം മോശമായിട്ടിരിക്കുന്നവര് ഗ്രഹസ്ഥിതി മോശമായിട്ടുള്ളവര് അതുപോലെ തന്നെ ദോഷ ദശാകാലങ്ങൾ അനുഭവിക്കുന്നവര്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 ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ആ ദശാകാലങ്ങളിൽ ചെയ്യേണ്ട വഴിപാടുകളോ കാര്യങ്ങളോ പ്രാർത്ഥനകളൊക്കെ നിത്യവും ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം അര ഇത് മൂന്ന് ചേർന്നാണ് മകരക്കൂറ് മകരക്കൂറുകാർ സംതൃപ്ത ജീവിതം നയിക്കാൻ കഴിയും കഠിനാധ്വാനത്തിലൂടെ തൊഴിൽ പുരോഗതി കൈവരിക്കും കൃത്യനിഷ്ഠയും കർമ്മപുഷ്ടിയും ഉള്ളവരായിരിക്കും അവർ വിദേശ തൊഴിലവസരങ്ങൾ വന്നുചേരും ധനതൊഴിൽപരമായ പുരോഗതി കൈവരിക്കും രോഗദുരിതങ്ങൾ ഉണ്ടാകാനിടയുള്ളതായിട്ട് കാണുന്നുണ്ട് മേടം ഇടവം മിഥുനം മാസങ്ങളിൽ വിദേശയാത്രകൾ ചെയ്യാനും നമുക്ക് പ്രശസ്തി ഉണ്ടാവാനും ഗ്രഹനിർമ്മാണാധികാരങ്ങൾ ചെയ്യാനും ധനപരമായ ലാഭം കിട്ടാനും രോഗങ്ങളാൽ ദുരിതങ്ങൾ ഉണ്ടാവാനും ഒക്കെ ഫലമുണ്ടാവും കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ ബന്ധുമിത്രാദികളുമായിട്ട് കലഹത്തിനിടയുണ്ടാവാം കീർത്തി എന്നാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാവും നാം മനസ്സിന് സമാധാനം ഉണ്ടാവുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല തുലാം ധനു ധനുമാസങ്ങളിൽ തൊഴിലിൽ പുരോഗതി ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം കൈവരിക്കാനും കഴിയും കുടുംബത്തിൽ പൊതുവേ ഒരു സമാധാന അന്തരീക്ഷം നിലനിൽക്കും മകരം കുംഭം മീനം മാസങ്ങളിൽ കൃഷി വ്യാപാരാദികളിൽ പുരോഗമനം ഉണ്ടാകാനിടയുണ്ട് സന്തോഷ അനുഭവങ്ങൾ വന്നു ചേരാനും സാഹചര്യം ഉണ്ടാവും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്താനുള്ള ഇടയുണ്ടാവും അതിനാൽ ക്ഷേത്രപരമായ ദർശനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ദുരിതങ്ങളൊക്കെ തീർത്ത് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ പൊതുവിൽ നല്ലൊരു ഗുണകരമായ കാര്യങ്ങളൊക്കെ മകരക്കൂറുകാർക്ക് കിട്ടാനിടയുണ്ടാകും അത് ഈശ്വര പ്രാർത്ഥനകൾ ചെയ്ത് മുന്നോട്ട് പോവുക നമസ്കാരം